ஒரு கிலோங்களா നമസ്കാരം അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ആ, തിരുപ്പൂർ ജില്ലയിലാണ് അതായത് കോയമ്പത്തൂരിൽ നിന്ന് കുറച്ചുകൂടെ മാറിക്കഴിഞ്ഞാൽ തിരുപ്പൂർ ജില്ലയായി ഇപ്പോൾ തിരുപ്പൂർ ജില്ലയിൽ തെന്നമ്പാളയം എന്ന് പറയുന്ന സ്ഥലത്തൊരു ചന്ത പ്രവർത്തിക്കുന്നുണ്ട് ഈ ചന്തയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ, പച്ചക്കറി ചന്തയുണ്ട് ഒപ്പം തന്നെ നമുക്ക് ആ, കന്നുകാലി ചന്തയുണ്ട് അതായത് പോത്തിനെയും എരുമേനെയും പശുക്കളെയൊക്കെ കിട്ടുന്ന ചന്തയുണ്ട് അപ്പോൾ ആ ചന്തയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഈ വീഡിയോയിലൂടെ എന്ന് വെച്ചാൽ ഇവിടുത്തെ പച്ചക്കറി വില പ്രത്യേകിച്ച് ഇവിടുത്തെ ഉള്ളിയുടെ വിലയാണ് എന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുവേ തമിഴ്നാട്ടിലെ ഉള്ളിയുടെ റീറ്റെയിൽ വില സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെ റീറ്റെയിൽ വിലയായിട്ട് ഒരു നാല് രൂപ അഞ്ച് രൂപയുടെ മാറ്റേ മാറ്റം ഉണ്ടാവാറുള്ളൂ എന്നാൽ ഇപ്പോഴത്തെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും കാരണം അത്രയും വലിയൊരു വില വ്യത്യാസത്തിലാണ് നിലവിൽ കേരളത്തിൽ ഉള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള കച്ചവടക്കാരെ താരടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അവർ കള്ളന്മാരാണെന്ന് പറയാനൊന്നുമല്ല ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ കർഷക കച്ചവടക്കാരാരെങ്കിലും ഇത്ര ഒരു കാര്യം അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞുകൊണ്ട് തന്നെ മറക്കുന്നതാണോ ശ്രദ്ധിക്കാത്തതാണോ ഒന്നും അറിയില്ല അപ്പോൾ എന്തായാലും വിലക്കുറവിൽ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് മാന്യമായ വിലയ്ക്ക് നാട്ടിൽ വിൽക്കുന്നതിനാണ് നമ്മൾ കച്ചവടം എന്ന് പറയുക മറ്റേത് കച്ച കവടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചന്തയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പച്ചക്കറി രണ്ട് തരത്തിലാണ് വിൽക്കുന്നത് ഒന്ന് രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഒരു റീറ്റെയിൽ ഉണ്ട് അത് ഇവിടുത്തെ തന്നെ ചെറുകിട കച്ചവടക്കാരും അതുപോലെ തന്നെ ചെറിയ ഈ സ്ത്രീകളൊക്കെയാണ് അത് കൊണ്ടുവന്ന് വിൽക്കുന്നത് അത് മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ചന്ത രാവിലെ അതിരാവിലെ പ്രവർത്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഫാർമേഴ്സ് മാർക്കറ്റാണ് അതായത് കർഷകരുടെ ചന്തയാണ് അവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളുകൾ അവരുടെ സ്വന്തം സാധനങ്ങൾ കൊണ്ടുവരും അത് അവിടെ വെച്ചിട്ട് തന്നെ ഓപ്ഷൻ അതായത് ലേലം വിളിച്ചിട്ട് വിൽക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന മറ്റൊരു മാർക്കറ്റുണ്ട് പിന്നെ വരുന്ന വേറൊരു മാർക്കറ്റാണ് ഈ ചന്തയോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു മാർക്കറ്റാണ് ഹോൾസെയിൽ ആയിട്ടുള്ള ട്രഡീഷണൽ കച്ചവടക്കാർ ചെയ്യുന്ന ഒരു മാർക്കറ്റ് അത് ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് അപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ കർഷകരുടെ കയ്യിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും എടുക്കാൻ പറ്റും ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ചെറിയുള്ളിയാണെന്നാണ് എനിക്കറിയാൻ പറ്റിയത് വലിയുള്ളി പുറത്തുനിന്ന് വരികയാണ് അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ അതിരാവിലെയുള്ള മാർക്കറ്റിലെ ദൃശ്യങ്ങൾ കണ്ടിട്ട് ബാക്കി ദൃശ്യങ്ങളൊന്ന് കാണാം കാരണം അതിരാവിലെയുള്ള ചന്തയിലെ റീറ്റെയിൽ ഉള്ളിവില കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഇവിടുത്തെ പോത്ത് ചന്തയാണ് കാണാനുള്ളത് പോത്ത് ചന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൂറ പോത്തും കുട്ടികളും മറ്റുള്ളതൊക്കെ കിട്ടുന്ന ഒരു ചന്തയാണ് റീസണബിൾ പ്രൈസ് ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അത്ര വിലക്കുറവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും നാട്ടിലെ പർച്ചേസിങ്ങിനെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതൽ എണ്ണം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നെടുക്കുന്നത് ലാഭകരമായിരിക്കും അപ്പോൾ തെന്നമ്പാളം ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് ചന്ത അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് ചന്തയുള്ള സ്ഥലം അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഈ ചന്ത എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊരു വീക്കിലി മാർക്കറ്റാണ് ഈ കന്നുകാലി ചന്ത പച്ചക്കറി മാർക്കറ്റ് ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത് അതുപോലെ തന്നെ ഇവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റ് ട്വൻറ്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യുന്ന മാർക്കറ്റാണ് അപ്പോൾ നമുക്ക് നേരെ ചന്തയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാം അപ്പോൾ സമയം നേരം വെളുക്കുന്നേ ഉള്ളൂ കൃത്യമായിട്ട് ലൈറ്റ് വന്നില്ല നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് നോക്കാം ഇവിടെ ഒരു കച്ചവടക്കാരന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ഈ ചന്തയിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇത്തരം ഒരു നല്ല ചന്ത നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മുടെ നാട്ടിലെ ചന്തകളിൽ മുഴുവനും ഒരു നല്ലൊരു ബിൽഡിംഗ് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് പോരാത്തതിന് നമുക്ക് പച്ചക്കറി വ്യാവസായിക അടിസ്ഥാനത്തിൽ ആരും അധികം ഉൽപ്പാദിപ്പിക്കാത്തതുകൊണ്ട് തന്നെ നല്ല പച്ചക്കറി ചന്തകൾ ഇല്ല എന്നാണ് എൻ്റെ അറിവ് ഇനി ഏതെങ്കിലും അത്തരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ചന്തകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് നമുക്കതും നാട്ടുകാരെ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ചന്തയുടെ ഉള്ളിലാണല്ലോ അപ്പോൾ ചന്തയുടെ ഉള്ളിൽ കയറി ഇനി നമുക്ക് ഇവിടുന്ന് അറിയേണ്ടത് ലൈവായിട്ട് ഇവിടെയുള്ള കർഷകർ വിൽക്കുന്ന വില അതായത് റീറ്റെയിലായിട്ട് ഉള്ളി എന്ത് വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നാട്ടിൽ ഞാൻ പോരുന്ന ദിവസം ഈ ചന്ത ഷൂട്ട് ചെയ്യാൻ പോരുന്ന ദിവസത്തെ വില എന്ന് പറയുന്നത് ചെറിയ ഉള്ളിക്ക് നൂറ്റി എഴുപത് രൂപ വലിയ ഉള്ളിക്ക് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ നമുക്ക് ഇവിടെ അന്വേഷിച്ച് നോക്കാം എന്താണ് ഇവിടുത്തെ റീറ്റെയിൽ വില ചില്ലറ വിൽപ്പന വില ഞാൻ നാട്ടിൽ പറഞ്ഞതും ചില്ലറ വിൽപ്പന വിലയാണ് ഇവിടെ പറയുന്നതും ചില്ലറ വിൽപ്പന വിലയാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് അവിടെ എന്താണ് വില എന്നും കൂടെ നോക്കാം അപ്പോ ഈ കാണുന്നതൊക്കെ ചന്തയുടെ പാർട്ടാണ് ഇത് ഓരോ കച്ചവടക്കാരനും ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ തിട്ടുകളൊക്കെ തിരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ ഒരു ഹിഡൻ ക്യാമറ ഷൂട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു ക്യാമറ ആയിട്ട് നിന്ന് വില ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ കമൻറ്റ് ഇടാനുണ്ടായിരിക്കും ഞാനത് വരുത്തി തീർത്തതാണ് വില കുറവാണെന്ന് അപ്പോൾ നാച്ചുറലായിട്ട് ഒരാൾ ഇവിടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്ന അതേ രീതിയിൽ അതായത് എൻ്റെ വൈറ്റ് ഷർട്ടും എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ഒഴിവാക്കി ഒരു തനി ഇവിടുത്തെ കച്ചവടക്കാരൻ്റെ ലുക്കിലാണ് ഞാനിവിടെ പർച്ചേസിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ പോകുന്നത് ആ കാണുന്ന പാർട്ടിയുടെ അടുത്തേക്കാണ് നമുക്ക് അവിടെ പോയിട്ട് വില ചോദിച്ചു നോക്കാം എന്താണ് ഉള്ളിയുടെ വില ഇപ്പോൾ ചിന്ന വെങ്കായം എന്താ കേട്ട് വിട്ടിട്ടൊക്കെ ചിന്ന വെങ്കായം എന്താ കേട്ട് നൂറ് രൂപ ഇത് അമ്പതാ Yeah. ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളിക്ക് നൂറ് രൂപയും സെക്കൻഡ് ക്വാളിറ്റിക്ക് അമ്പത് രൂപയാണ് വില വരുന്നത് റീറ്റെയിൽ വിലയാണ് കേട്ടോ ചില്ലറ വിൽപ്പന വിലയാണ് അര കിലോ ഒരു കിലോനൊക്കെ മുമ്പുള്ള വിലയാണ് അടുത്ത കടയിൽ നോക്കാം ഏഴ് മണി മുപ്പത്തഞ്ച് മണി നാൽപ്പത് മണി പണിക്ക് വന്നു ഈ കടയിൽ വില നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതൊക്കെ തഹിക്കാൻ വേണ്ടി വരുന്ന വിലയാണ് നമ്മളതിൽ തഹിക്കാൻ നിൽക്കുന്നില്ല കാരണം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുള്ളൂ ചിന്ന കേട്ടെ നാൽപ്പത് അപ്പോൾ ഈ കടയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പത് രൂപയായി വില അപ്പോൾ അത് ഓരോരുത്തരും ഓരോ റേറ്റിലാണ് കൊടുക്കുന്നത് ആവറേജ് ഇവിടുത്തെ ഒരു വില എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാളിറ്റിക്ക് അമ്പതും ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളിലേക്ക് ആണെങ്കിൽ അതിന് ഏകദേശം നൂറ് രൂപയ്ക്ക് ഉള്ളിലും അതാണ് ഇവിടുത്തെ റീറ്റെയിൽ വില അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്യാവശ്യം അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവന്മാർക്ക് കാര്യം പിടുത്തം കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് വിടാം അപ്പോൾ അതിരപോലത്തെ റീറ്റെയിൽ കച്ചവടം കഴിഞ്ഞു ഇത് ഫാർമേഴ്സ് മാർക്കറ്റ് എന്നാണ് ഇതിന് പറയുന്നത് കച്ചവട കർഷകർ നേരിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഹോൾസെയിലായിട്ട് കച്ചവടക്കാർക്ക് മറച്ചു വിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് വലിയൊരു ചന്തയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഷ്ടംപോലെ കച്ച കർഷകർ ഇവിടെ സാധനം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഇടയിൽ കുറച്ച് കച്ചവടക്കാരും ഉണ്ട് അത് പിന്നെ കോമൺ ആണല്ലോ എവിടെ പോയാലും കച്ചവടക്കാരല്ലാതിരിക്കില്ല അപ്പോൾ അത്യാവശ്യം വലിയൊരു ചന്തയാണ് ഇവിടുത്തെ ഹോൾസെയിൽ തക്കാളിയുടെ വില എന്ന് പറയുന്നത് ഒരു പെട്ടി അതായത് ഇരുപത്തെട്ട് കിലോ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു പെട്ടിയുടെ വില മുന്നൂറ് രൂപയാണ് അതേ സാധനം തന്നെ അതിൽ ഏറ്റവും ലോ ക്വാളിറ്റി വരുന്നുണ്ട് അത് നൂറ് രൂപയാണ് ഒരു പെട്ടിയുടെ വില അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇവിടുത്തെ തക്കാളിയുടെ വില എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ പത്ത് രൂപ മുതൽ ഒരു പതിനാറ് രൂപ പതിനേഴ് രൂപ വരെയാണ് വില വരുന്നത് ഇവിടുത്തെ ഹോൾസെയിൽ വില അപ്പം നാട്ടിൽ അതിൻ്റെ വില നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഉള്ളിയുടെയും തക്കാളിയുടെ ഒക്കെ വില താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ കിട്ടും ഏകദേശം എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് ചിലവ് വരുന്നുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു രണ്ട് ടണ്ണ് സാധനം നാട്ടിലേക്ക് എത്താൻ രണ്ടോ മൂന്നോ ടണ്ണ് സാധനം പാലക്കാട് ജില്ലയിലേക്ക് എത്താൻ ഏകദേശം നമുക്കൊരു അയ്യായിരം രൂപയുടെ ചിലവേ വരുള്ളൂ അതായത് ഒരു കിലോ നമുക്ക് സാധനം അവിടെ എത്തിക്കാൻ അപ്രോക്സിമേറ്റ് ഒരു രണ്ട് രൂപ മൂന്ന് രൂപയുടെ ഉള്ളിൽ മുടക്കിയാൽ തന്നെ അവിടെ എത്തിക്കാൻ പറ്റും അപ്പോൾ അതിൽ കൂടുതൽ എടുക്കുന്ന ലാഭം ഒരു മാന്യമായ ലാഭം എടുത്തിട്ട് കൊടുക്കുന്നതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ഇരട്ടി വിലയൊക്കെ എടുത്ത് വെക്കുന്നത് കുറച്ച് തട്ടിപ്പാണ് പ്രത്യേകിച്ച് ഒരുപാട് വിലയുള്ള സമയത്ത് അത്രയും ലാഭം എടുക്കുന്നത് ഒരു മര്യാദയല്ല കുറച്ച് വില ഇപ്പോൾ ഒരു പത്ത് രൂപ ഉള്ളിക്ക് വില ഉള്ളെങ്കിൽ ഇരുപത് രൂപയ്ക്ക് അവർ വിൽക്കുന്നതിൽ നമുക്ക് പരാതിയൊന്നുമില്ല കാരണം അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ് പക്ഷേ ഇത് കുറച്ച് അക്രമമാണെന്ന് വേണം പറയാം അപ്പോൾ ഈ കാണുന്നതൊക്കെ തക്കാളി ഹോൾസെയിൽ സ്ഥാപനങ്ങളാണ് പല തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഒരുവിധം എല്ലാ പച്ചക്കറികളും ഇവിടെ ലോക്കലി ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട് ഇപ്പോൾ ഉള്ളി മാത്രം വലിയ ഉള്ളി മാത്രമാണ് പുറത്തു നിന്ന് വരുന്നതെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ വലിയ ഉള്ളി കുറച്ചൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ചെറിയ ഉള്ളി പൂർണ്ണമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ വലിയുള്ളിയുടെ ഹോൾസെയിൽ വില ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എഴുപത്തി രണ്ട് രൂപയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റിൽ ഇവിടുത്തെ വലിയുള്ളിയുടെ ഹോൾസെയിൽ വില അതായത് അഞ്ച് ചാക്ക് പത്ത് ചാക്കൊക്കെ എടുക്കുന്നവർക്ക് കൊടുക്കുന്ന റേറ്റാണ് പറഞ്ഞത് ചെറിയുള്ളിക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഒരു കിലോ ചെറിയുള്ളിക്ക് അറുപത് രൂപയാണ് വില വരുന്നത് അത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് സെക്കൻഡ് ക്വാളിറ്റിക്ക് അതിലും വില കുറവാണ് അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ആളുകൾ ഗൾഫ് റിട്ടേൺസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത്തരം ചന്തകളിൽ നിന്ന് ഈ സാധനം കൊണ്ടുപോയി ചെറിയ തോതിലുള്ള റീറ്റെയിൽ കച്ചവടങ്ങളോ അല്ലെങ്കിൽ ഹോൾസെയിൽ സപ്ലൈ ഒക്കെ ആലോചിക്കാവുന്ന ഒരു കേസാണ് എല്ലാ സമയത്തും ഭീമമായിട്ടുള്ള മാർജിൻ ഇതിൽ കിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം വില കൂടി നിൽക്കുന്നതുകൊണ്ടും അന്യായ വിലയ്ക്ക് വിൽക്കാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നുകൊണ്ടുമാണ് ഇപ്പോൾ വില കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഫാർമേഴ്സ് മാർക്കറ്റിൻ്റെ ഉത്ഭാഗം അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് ധാരാളം സാധനങ്ങളുണ്ട് ഓരോ കടയിലും അതായത് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രണ്ട് പേരും വരുന്ന വില വളരെ വ്യത്യസ്തമായിരിക്കും ഒരാൾ നൂറ് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്താൾ നൂറ്റി മുപ്പതാവും വില അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ചിലപ്പോൾ എൺപതിന് തരാനും തയ്യാറായിരിക്കും അപ്പോൾ ഇവിടെ വരുന്നവർ എന്തിനെ പർച്ചേസ് ചെയ്യാൻ വരികയാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് വില പേശി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇലവർഗ്ഗങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും അതായത് മല്ലിച്ചേപ്പ് അതുപോലെ തന്നെ കറിവേപ്പില ധാരാളം അതിൽ വിഷങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കാം അത് വേറെ കാര്യം അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ വിലക്കുറവിൽ കിട്ടും പിന്നെ ഞാൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളി കച്ചവടക്കാർ തീരെയില്ല ഒരു വണ്ടി പോലും കേരള രജിസ്ട്രേഷൻ ഇവിടെ ഈ പച്ചക്കറി എടുക്കാനായിട്ട് വന്നിട്ടില്ല ഒന്നോ രണ്ടോ വാഹനങ്ങൾ കേരള തമിഴ്നാട് അതായത് തമിഴ്നാട് കേരള രജിസ്ട്രേഷൻ വണ്ടിയുണ്ട് അതായത് തമിഴ്നാട് രജിസ്ട്രേഷൻ ആണ് അതിന് കേരള ഉള്ള വാഹനങ്ങളുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് ഇവരെടുത്ത് അവിടെ കൊണ്ടുപോയി അവർ അവിടുത്തെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സപ്ലൈ ചെയ്ത് അവരവിടുന്ന് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും ഇത്രയും വില കൂടുതലാവാനുള്ള കാരണം അപ്പോൾ സാധാരണ നമ്മുടെ ഏതൊരു വണ്ടിയും നമുക്ക് എല്ലാ പേപ്പറുകളും ഒക്കെ ആണെങ്കിൽ പെർമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും സാധനം കൊണ്ടുപോകാം അതിന് വേറെ യാതൊരു പ്രശ്നമല്ല നിയമപ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളൊക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക കുറഞ്ഞ വിലയ്ക്ക് വാടക വിളിക്കാൻ ഈ സമയത്ത് നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ മാന്യമായ ഒരു ലാഭം അത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുട്ടിയാ ഇതൊക്കെ എന്താ കേട്ടത് здоровая. ഇപ്പോൾ നമ്മൾ കണ്ടത് വലിയുള്ളിയല്ല ചെറിയുള്ളിയല്ല പറഞ്ഞ ഒരു അവസ്ഥയിലുള്ള സാധനമാണ് അതായത് വലിയുള്ളിയുടെ കുട്ടിയാണ് ചെറിയ വലിയുള്ളി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു സാധനമാണ് അതിന് നൂറ് രൂപയാണ് ഒരു വില വരുന്നത് ഒക്കെ തിരക്കിക്കാൻ വേണ്ടിയിട്ടുള്ള വിലയാണ് പറയുന്നത് നമ്മളതിന് വില പേശിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഓരോ കച്ചവടക്കാരുടെ അടുത്ത് പോകുമ്പോഴും പല വിലകളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കഴിവിനനുസരിച്ച് വാങ്ങിക്കാനുള്ള കഴിവിനനുസരിച്ച് ഇരിക്കും ഇവിടുത്തെ വില അപ്പോൾ നമ്മൾ കച്ചവടക്കാർ ഇവിടെ വന്നത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വിലകളിൽ ഒന്നിലും നമ്മൾ തർക്കിക്കാനൊന്നും നിന്നിട്ടില്ല അവർ പറയുന്ന വില അങ്ങനെ തന്നെ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കും കച്ചവടം അപ്പോൾ അതിലെ ബിസിനസ് സാധ്യതകൾ നമ്മൾ കണ്ടെത്തി നമ്മളൊരു ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാണുന്നത് ഇവിടുത്തെ നമ്മൾ രാവിലെ അതിരാവിലെ കാണിച്ച ആ ചന്തയുടെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ആകര ആകരമുക്കാലൊക്കെ ആയി ഏകദേശം സൂര്യൻ ഉദിച്ചു വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഈ സമയത്തുള്ള ആ നമ്മൾ കുറച്ച് മുമ്പ് ഹിഡൻ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത മാർക്കറ്റിൻ്റെ ഒരു ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇവിടെ രാവിലെ ഉണ്ടായിരുന്ന കച്ചവടക്കാർ ഒരുവിധം എല്ലാവരും കച്ചവടം കഴിഞ്ഞ് തിരിച്ചുപോയി ഇനി കുറച്ച് കച്ചവടക്കാർ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് வெங்காயம் ஐம்பது ரூபா ஒரு கிலோங்களா சின்ன வெங்காயம் என்ன ரேட்டானே எவ்வளோ ரேட்டுண்ணே எண்பது ரூபாய்க்கு ക്യാമറയും കൈ പിടിച്ചിട്ട് വില ചോദിക്കാൻ പോയാൽ ഇതാണ് ഉണ്ടാവുക വില ചോദിച്ചാൽ വില പറയില്ല ഇപ്പോൾ വേറൊരാൾ പറഞ്ഞതുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ വില പറഞ്ഞത് നമ്മൾ ക്യാമറയും കൊണ്ട് പോയിട്ട് വില ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം നടക്കില്ല ഇപ്പോൾ തൊട്ടപ്പുറത്തെ എൺപത് രൂപയാണ് ഇപ്പുറത്ത് നൂറ് രൂപയാണ് അപ്പോൾ ഉള്ളി ഏകദേശം വലിയ മോശമില്ലാത്ത നമ്മുടെ നാട്ടിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് വിൽക്കുന്ന സെയിം ക്വാളിറ്റി ഉള്ളി തന്നെയാണ് ഇവിടെ ഇവർ എൺപത് രൂപയ്ക്ക് റീറ്റെയിലായിട്ട് വിൽക്കുന്നത് അപ്പോൾ എന്തായാലും ചന്തയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാട്ടിലെ കച്ചവടക്കാരെ കുറ്റം പറയാനോ കിട്ടാനോ ഒന്നുമല്ല നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് ഇവിടുത്തെ ഒരു ചന്ത നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ വീഡിയോ കഴിയുന്നത്ര നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കിലോ അമ്പത് കിലോ അമ്പത്